ഹായ് ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ദേ ദിവനെ പറ്റിയാണ് ഞാൻ പറ്റിയത് എക്സ് യു ഫൈവ് ഹൺഡ്രഡ് അതിന് കിട്ടി അത് വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഒരു എട്ടിൻ്റെ പണി അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമാണ് അപ്പോൾ നമ്മുടെ എട്ടിൻ്റെ പണി ലാസ്റ്റാണ് നമ്മുടെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതുവരെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യണം അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി നമ്മുടെ ഫാമിലി മെമ്പർ ആവുക അപ്പോൾ നമുക്ക് എക്സ് യു വി ഫൈവ് ഹൺഡ്രഡിന് കിട്ടിയ പണി എന്താ I got the cash in the bag, stadium packed Born a rock star in this life, gone live it up on the attack Baby, I'm bad, I just wanna get caught up in this life I'm crazy, I'm mad, doing no cap Only God wants you, better go live it up Cash in the bag, stadium packed Baby, I'm bad, yeah. baby, I'm bad I just wanna stay bad, stay mad Chip on my shoulder cause they treat me like an outcast I ain't gonna take that, stay back I'll be swinging hard till the hits come in all caps I ain't gonna lay back, pray that someone's gonna help me Ain't nobody like that I ain't gonna wait, that's all fact Give me one shot and I'll never get the throne back I'm sick of being cautious I'ma go cause something, can't stop this I'ma steal everybody's lane, call it shoplift Sick of hearing everyone complain when they thoughtless Taste the pain, it's like candy it makes me go change into a better frame Into a better name Society's insane, we all live for fame, yeah Cash in the bag, stadium packed Born a rock star in this life Gonna live it up on the attack Baby, I'm bad I just wanna get caught up in this life I'm crazy, I'm mad Do it no cap Only God wants you, better go live it up Cash in the bag, stadium packed Baby, I'm bad Baby, പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയ പണി എന്തുട്ടാന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയേണ്ടത് വേറെ ഒന്നുമല്ല ഈ റൂഫിൽ തന്നെ നമുക്ക് കിട്ടിയ പണി ഈ റൂഫിൻ്റെ നമ്മൾ മഴയത്ത് നമ്മൾ പോകുമ്പോൾ നമുക്ക് റൂഫ് ചോരയാണ് അപ്പോൾ നമ്മൾ ഷോറൂമിലൊന്ന് വിളിച്ചു നോക്കി ഷോറൂമാർ ഒന്ന് നോക്കാനോ പിടിക്കാനോ ഒന്നും നിന്നില്ല അവർ അപ്പം തന്നെ പറയുകയാണ് അതിൻ്റെ ബീഡിങ് കംപ്ലൈൻ്റ് ആണ് ബീഡിങ് മാറ്റാം ബീഡിങ്ങിൻ്റെ വില നിങ്ങൾക്ക് എത്ര തന്നെ പതിനായിരം രൂപ ഈ ഒരു സ്പേസിലെ ബീഡിങ്ങിൻ്റെ വിലയാണ് പതിനായിരം രൂപ അത് അവർ ചെക്ക് ചെയ്യാതെ പോലും അത് പറയണമെങ്കിൽ അവർ ഓർത്താൽ മതിയല്ലോ അത് ഇത് തന്നെ സെയിം കംപ്ലൈൻറ്റ് ഒരുപാട് പേർക്ക് പറയാനുണ്ട് ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് ഒരു വണ്ടി മേടിക്കുമ്പോൾ അതും കൂടി ഒന്ന് മഹേന്ദ്ര ശ്രദ്ധിച്ചാൽ അത് ബാക്കിയെല്ലാം കൂടി ഇപ്പം എക്സ് സെവൻ ഹൺഡ്രഡ് ഇറങ്ങി അത് മതിക്കില്ല സൂപ്പറാണെന്ന് പറഞ്ഞു പക്ഷേ ഈ ഒരു പ്രോബ്ലം മിക്ക വണ്ടിക്കും വന്നത് കൊണ്ടാണ് അവർ വിളിക്കുമ്പോൾ തന്നെ അതിനുള്ള ഓപ്ഷൻ പറയുന്നത് അതിൻ്റെ ബീഡിങ് മാറ്റാം പതിനായിരം രൂപ അപ്പോൾ ഇത് ഒന്ന് കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള വീഡിങ് വെക്കാം മഞ്ഞിൽ വെക്കാം പിന്നെ ചോദിക്കുമ്പോൾ പറയും ചൂട് തണുപ്പ് അത് മാറിക്കൊണ്ട് കാരണം ഇന്ത്യയിൽ ഇറങ്ങുന്ന വണ്ടി ചൂടും തണുപ്പും ഉള്ള ടൈപ്പുള്ള വണ്ടികളാണ് ഇറക്കേണ്ടത് അത് നോക്കി അതിൻ്റെ ബീഡിങ്ങും അതിനനുസരിച്ചുള്ള ബീഡിങ്ങും ചെയ്ത് ചെയ്യാവുന്ന ടൈപ്പുള്ള വണ്ടികൾ ഇറക്കുക അപ്പോൾ ആ ബീഡിങ്ങിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ഒരു കസ്റ്റമറിന് പതിനായിരം രൂപ ഇത്രയും ലക്ഷം കൊടുത്ത് മേടിച്ചിട്ടാണ് വേണ്ട ഇപ്പം മഴ പെയ്യാനും മഴ പെയ്യുമ്പോൾ ഈ വണ്ടി കൊണ്ട് പുറത്തു പോകാൻ പറ്റില്ല ഇതാണ് ഇതിൽ കിട്ടിയ എട്ടിൻ്റെ പണി എന്ന് പറയാം നമുക്ക് മഹീന്ദ്ര ആ ഒരു കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വെച്ചാൽ നമുക്കും കുറച്ച് കിട്ടും അപ്പം ഒന്ന് ശ്രദ്ധിക്കുക ഈ വീഡിയോ കാണുന്നവർ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ Mahindra X U seven five sorry five ഹൺഡ്രഡിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ എട്ടിൻ്റെ പണിയോടെ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക அடுத்த வீடியோ கண்டு குட் பை